ആശ്വിൻ കൊട്ടാരക്കര മാക്സ് ബ്രാഞ്ചിലെ ഒ ഇ ജി സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലിസണിങ് വീക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു അത് വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓരോ പാർട്സിനെ പറ്റിയും കഴിഞ്ഞ എല്ലാ ദിവസവും കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസവും മേഡംസ് ക്ലാസ് എടുത്തു ഇൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പാർട്സ് ഫീൽ ചെയ്തത് ഓക്കെ uh, എൻ്റെ പേര് റൂബി ഞാൻ സെയിം കൊട്ടാരക്കര ബ്രാഞ്ചിൽ ബി മാക്സിൽ ഞാൻ ഓൺലൈൻ ഞാനൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആണ് എനിക്ക് പാർട്ട് എ നമുക്കൊക്കെ അറിയാൻ പോലെ one two twenty four questions ആണ് ആദ്യം എനിക്കത് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഈ ആഴ്ചത്തെ ലിസണിങ് വീക്കിലൂടെ മാഡംസ് അതിൻ്റെ ടിപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിലൂടെ എനിക്ക് നല്ലൊരു സ്കോർ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് ഇതുണ്ടായിരുന്ന ഈ ആൻഡ് സി എങ്ങനെ എഫക്റ്റീവ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ലാസ്റ്റ് ഈ വീക്ക് നടന്നത് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു പ്രത്യേകിച്ചും ബി ആൻഡ് സിയിൽ ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് അതിൻ്റെ മീനിങ് നമ്മുടേതായിട്ടുള്ള ഒരു ഭാഷയിൽ നമ്മളത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് ആൻസർ എഴുതാൻ പറ്റും എനിക്ക് അങ്ങനെ ഫീൽ ഓൾമോസ്റ്റ് നല്ലതായിരുന്നു